ഈ ടർട്ടിൽ വൈൻ നല്ല ഭംഗിയായിട്ട് വളരാനായിട്ട് രണ്ടേ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രണ്ടിരട്ടി വെള്ളം കൂടെ ചേർത്ത് നമ്മളിത് ഇതിനകത്ത് സ്പ്രേ ചെയ്താൽ അതായത് ഹൈ ഫ്രണ്ട്സ് ഞാൻ Deepu Panappan welcome to my channel നോക്കിയേ നമ്മുടെ ടർട്ടിൽ വൈൻ നിൽക്കുന്നുണ്ടോ ഈ ടർട്ടിൽ വൈൻ നല്ല ഭംഗിയായിട്ട് വളരാനായിട്ട് രണ്ടേ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഈ ടർട്ടിൽ വെയിൻ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അത് എന്താണെന്ന് നോക്കാം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും നല്ല വളങ്ങൾ ഏതൊക്കെയാണ് കൊടുക്കുന്നതെന്നൊക്കെ നമുക്കിപ്പോൾ നോക്കാം ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇത് ഇഷ്ടപ്പെടുന്ന ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന മറ്റുള്ള കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ടർട്ടിൽ വൈൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഞാൻ ഇതിൻ്റെ ഒരു പഴയ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ തേയില വെള്ളം ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഒത്തിരി വ്യൂ പോയിട്ടുള്ളതുമാണ് പക്ഷേ ഒത്തിരി പേർക്ക് ഒത്തിരി സംശയങ്ങളുണ്ട് ഇത് നന്നായിട്ട് വളരുന്നില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും പറയാറുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇത് വളർന്നു വരും സംഗതി വലിയ പാടൊന്നുമില്ല വളർത്തിയെടുക്കാനായിട്ട് പെട്ടെന്ന് വളർന്നോളും കാരണം ഇതിൻ്റെ ഓരോ നോഡിലും ഇതുപോലെ നല്ല വേരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ കിളുത്തോളും അതുകൊണ്ട് പ്രത്യേകിച്ച് എങ്ങനെയാണ് കിളുക്കുന്നത് എന്നൊന്നും കാണേണ്ട കാര്യമില്ല പക്ഷെ കിളുത്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് നന്നായിട്ട് വളർന്ന് വരുന്നതെന്നുള്ളതാണ് പ്രശ്നം ഈ ടർട്ടിൽ വൈൻ ശരിക്കും പറമ്പിലും അല്ലെങ്കിൽ തറയിലും ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം പറമ്പിൽ അല്ലെങ്കിൽ തറയിലെ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് പലരൊക്കെ ചെയ്ത് നമ്മൾ കാണുന്നതാണ് പക്ഷേ ഇത് വളർന്ന് താഴത്തേക്ക് വരുമ്പോഴത്തേക്കാണ് പലതും ഉണങ്ങിപ്പോകുന്നതും അല്ലെങ്കിൽ നല്ല പച്ചപ്പ് വരാതെയൊക്കെ ഇരിക്കുന്നത് ഇതിൻ്റെ പ്രധാനമായിട്ട് പ്രധാനമായിട്ട് രണ്ടേ രണ്ട് കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന് നമ്മൾ മണ്ണിൽ നടുന്നത് പോലെ തന്നെ ഇത് വളർന്ന് താഴോട്ടിറങ്ങിയാലും നല്ല രീതിയിൽ ഇതിൻ്റെ മണ്ണിൽ വെള്ളം ഒഴിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ചെടിയിൽ സ്പ്രേ ചെയ്യണം ഇതിൻ്റെ ഈ വള്ളിയിൽ ഇതിൻ്റെ ഈ നോഡിൽ വെള്ളം എത്തത്തക്ക രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ വേറൊന്നെന്ന് പറയുന്നത് നല്ല തണൽ നല്ല വെയിലുള്ള സ്ഥലത്ത് ഇത് ഇടാതിരിക്കുക വെയിലുള്ള സ്ഥലത്ത് ഇട്ടാൽ ഉറപ്പായിട്ടും കരിഞ്ഞിരിക്കും അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല നല്ല വെളിച്ചം വേണം പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് എത്താത്ത സ്ഥലത്ത് തന്നെ വേണം ഇത് വെക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഡയറക്റ്റ് സൺലൈറ്റ് അല്ലാത്ത സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വളരും ഞാനും ഇത് നമ്മൾ ഡയറക്റ്റ് ഇവിടെ ഡയറക്റ്റ് സൺലൈറ്റ് വരത്തില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത് നോക്കിയേ ഇത് നമ്മുടെ എൻജോയ് പോത്തോസിൻ്റെ നമ്മൾ ഫ്രണ്ടിലിട്ടിരുന്നതാണ് പക്ഷേ അവിടെ നല്ല രീതിയിൽ വെയിൽ വരും അപ്പോൾ അത് ഇങ്ങോട്ട് മാറ്റിയിട്ടതാണ് ഇവിടെ ആകുമ്പോൾ വലിയ വെയിലില്ല ഇവിടെ ഒരു ചെറിയ പോർഷൻ നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു ഏരിയ ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ റെഡിയാക്കിയതായിരുന്നു അപ്പോൾ നമ്മുടെ കിച്ചണിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യൂ കിട്ടും അതുപോലെ തന്നെ അകത്തുനിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഭംഗിയാണ് ഇങ്ങനെ കിടക്കുന്നതാണായിട്ട് നമുക്ക് ടർട്ടിൽ വൈനിന് നല്ല നന്നായിട്ട് വളരാനായിട്ട് നൈട്രജൻ കണ്ടന്റ് കൂടുതലുള്ള അതായത് ഇലച്ചെടികളിലെല്ലാം നമ്മൾ ഏത് ഇലച്ചെടിയാണെങ്കിലും നന്നായിട്ട് വളരാനായിട്ട് നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള വളങ്ങളാണ് ഏറ്റവും നല്ലത് അതിന് നമ്മുടെ പച്ചചാണകം ഉണ്ടെങ്കിൽ അത് നേർപ്പിച്ചൊഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റ് നമുക്ക് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട് അത് ഞാൻ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ സ്ലറി നമ്മൾ ഒരു ഗ്ലാസ് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ സ്ലറി എടുത്തു കഴിഞ്ഞാൽ അതൊരു രണ്ടിരട്ടി വെള്ളം കൂടെ ചേർത്ത് അത് നമുക്ക് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ ചുവട്ടിൽ ഒഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്യാനും നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പോൾ കപ്പലിൻ്റെ പിണ്ണാക്കുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് ഇതിൻ്റെ ഇതിന് പിന്നെ ഞാൻ നമ്മുടെ വീട്ടിലെല്ലാവരും കളയുന്ന വേറൊരു സാധനം ഉണ്ട് അതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ശരിക്കും ഇതിന് വെള്ളം ചെന്നാൽ തന്നെ നല്ല രീതിയിൽ ഇത് കിളുത്തോളും അപ്പോൾ വളങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്താൽ മാത്രം മതി പക്ഷേ ആ വെള്ളത്തിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഒരു സാധനം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വളരും അതെന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഈ സംഭവം ഇത് നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാം വേസ്റ്റായി കളയുന്ന കഞ്ഞിവെള്ളമാണ് കേട്ടോ ഈ കഞ്ഞിവെള്ളം നമുക്ക് രണ്ടിരട്ടി വെള്ളം കൂടെ ചേർത്ത് നമ്മളിത് ഇതിനകത്ത് സ്പ്രേ ചെയ്താൽ അതായത് സാധാരണ വെള്ളം ഒഴിക്കുന്നതിന് പകരം കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇത് വളരും അതുപോലെ തന്നെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് നമുക്കൊന്ന് സ്പ്രേ ചെയ്യാം ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ഈ കഞ്ഞിവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇപ്പം നല്ല വെയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെയാണോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം ഡെയിലി വെള്ളം ഒഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ ചെടിയിലും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ഹോസ് കൊണ്ടാണെങ്കിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് കിളത്തോളും അതുപോലെ തന്നെ ഒട്ടും വെയിലുള്ള ഭാഗത്ത് വെക്കാതിരിക്കുക വെയിൽ ഡയറക്റ്റ് കൊണ്ടുകഴിഞ്ഞാൽ ഇത് പോകും പിന്നെ നമ്മൾ എന്ത് വളം ചെയ്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഞാനാണെങ്കിലും ഫ്രണ്ടിൽ നമുക്ക് നല്ല വെയിലാണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇട്ടിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു പോർഷനിലേക്ക് ഞാൻ ഇത് രണ്ടും എടുത്ത് മാറ്റിയത് നിങ്ങൾ ഇതിൻ്റെ വീഡിയോ നമ്മുടെ പോത്തോസിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ ഞാനിതിൻ്റെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം ഒന്ന് കയറി കണ്ടാൽ മതി അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് വളർത്തിയെടുക്കാം അപ്പോൾ ഇനി ബാക്കി വരുന്ന ഇത് നമുക്കിതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് വളർന്നു കിട്ടും അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ചെടി വെക്കുന്നതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ടർട്ടിൽ വെയിൻ നമുക്ക് വെച്ച് പിടിപ്പിക്കാനായിട്ട് നമ്മുടെ പോട്ടിംഗ് മിക്സറായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഗാർഡൻ സോയിൽ നമ്മുടെ കയ്യിലുള്ള മണ്ണ് ഏതാണോ അതെടുക്കുക കൂടുതൽ കട്ടയും ഒന്നും ഇല്ലാത്ത മണ്ണ് തന്നെ എടുക്കുക അതുപോലെ തന്നെ ഞാൻ എടുക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ തേയിലയുടെ വേസ്റ്റാണ് കേട്ടോ തേയിലയുടെ വേസ്റ്റ് ഉണക്കി വെച്ചിരിക്കുന്നതാണിത് പിന്നെ ഇത് കുറച്ച് ചൈതിച്ചോറ് നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പോൾ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുക അത്യാവശ്യം നല്ല രീതിയിൽ കിളുത്തോളും കാരണം ഇത് ഒത്തിരി ഇതിൻ്റെ വേരൊന്നും കൂടുതൽ ഉള്ളിലോട്ട് പോകുന്നില്ല ഇതിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ ഈ മണ്ണിൻ്റെ മുകൾ ഭാഗത്ത് തന്നെയാണ് ഈ ചെടി നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മൾ മുകളിൽ വളം പിന്നീട് ഇട്ട് കൊടുത്താലും നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് വളർന്നോളും അപ്പോൾ നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് ചെടി നടാം അപ്പോൾ ഇതിനകത്തുള്ള ചപ്പും ചവറും ഒക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ചോറൊക്കെ ചേർക്കുമ്പോഴത്തേക്കും ഇത് കൂടുതൽ ഹാങ്ങിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞിരിക്കും പിന്നെ തേയിലയുടെ വേസ്റ്റും ഒക്കെ വെയിറ്റ് കുറഞ്ഞ സംഭവം സംഭവങ്ങളാണ് കേട്ടോ നമ്മളെടുക്കുന്ന ചട്ടിയിലേക്ക് ഇതെടുത്ത് നമുക്ക് നിറയ്ക്കാം ഇപ്പോൾ നമ്മൾ ഏകദേശം നിറയെ അല്ലാത്ത രീതിയിൽ നമ്മൾ മണ്ണെടുക്കുക മണ്ണെടുത്തിട്ട് ഇത് എങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ ചിലർ പറയും ഇത് നിറയെ ഇട്ട് വെക്കണം ചിലർ സൈഡിലോട്ട് വെക്കണം എന്നൊക്കെ പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് എങ്ങനെയാണോ ഇത് ഇടാൻ പറ്റുന്നത് ആ രീതിയിൽ ഇട്ടാൽ മതി സൈഡിലേക്കോ അല്ലെങ്കിൽ നടുക്കോ എങ്ങനെ വേണമെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കിളുത്ത് വന്നോളും ഇത് വെറുതെ നിങ്ങളൊന്ന് ഇട്ട് നോക്കിയാൽ തന്നെ കാട് പോലെ പിടിക്കുന്നത് പക്ഷേ ഇത് താഴത്തോട്ട് വളർന്നു വരാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഇതുള്ളത് അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മണ്ണും കൂടി ഇട്ട് നമ്മളൊന്ന് വെള്ളമൊഴിച്ച് വെക്കുക അതുപോലെ തന്നെ ഈ സ്പ്രെയർ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് അതിനകത്ത് നിന്ന് ആമസോണിൽ നിന്ന് വാങ്ങിക്കാം കേട്ടോ കാരണം ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി പേര് ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം ഇത് കിളുത്ത് വരുന്നത് വരെ ഒന്ന് നമ്മൾ മണ്ണിൽ വെച്ച് അതായത് നമ്മുടെ താഴെ തന്നെ വെച്ച് ഒന്ന് കിളുത്ത് വരുന്നവരെ വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി എടുക്കുക അതിനുശേഷം മാത്രം ഇതൊന്ന് തൂങ്ങി തുടങ്ങി കഴിയുമ്പോൾ ഹാങ്ങി ആയിട്ട് തുടങ്ങി കഴിയുമ്പോൾ മാത്രം ഒന്ന് തൂക്കിയിട്ടാൽ മതി ഞാൻ ഈ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ രണ്ടേ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ഇത് വളർത്തിയെടുക്കാം മറ്റൊന്നുമല്ല നന്നായിട്ട് വെയിലില്ലാത്ത സ്ഥലത്ത് വെക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ തൂങ്ങിക്കിടക്കുന്ന ആ ചെടിയിൽ വരത്തക്ക രീതിയിൽ ചെടിയിലും വെള്ളം വീഴത്തക്ക രീതിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ടർട്ടിൽ വൈൻ എത്ര വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇത് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റുകളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കുക അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ